തീറ്റപാത്രങ്ങളും വെള്ളം കുടിക്കുന്നതിന് വേണ്ട പാത്രങ്ങളും കുറഞ്ഞ വിലയിൽ നിങ്ങളുടെ അടുക്കൽ എത്തിച്ചു തരുന്നു നൂതനമായൊരു സംരംഭം അധികം ചിലവില്ലാതെ തുടങ്ങാൻ പറ്റുന്നത് ഏതൊരു മനുഷ്യൻ്റെയും സ്വപ്നമാണിത് ഈ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗമാണ് കോഴി വളർത്തൽ അല്പസമയവും താല്പര്യവുമുണ്ടെങ്കിൽ ഏതൊരാൾക്കും വിജയകരമായി ചെയ്യാൻ കഴിയുന്ന ബിസിനസ്സാണ് കോഴി വളർത്തൽ കോഴി വളർത്തൽ ആരംഭിക്കുന്നവർക്കും കോഴിയെ വളർത്തുന്നവർക്കും ഏറ്റവും ആവശ്യം വേണ്ട ഉപകരണങ്ങളാണ് തീറ്റപാത്രങ്ങളും വെള്ളം കുടിക്കുന്നതിന് വേണ്ട പാത്രങ്ങളും ഇവ ഏറ്റവും കുറഞ്ഞ വിലയിൽ നിങ്ങളുടെ അടുക്കൽ എത്തിച്ചു തരുന്നു മന്ന പൗൾട്രി സ്റ്റോർ തിരുവനന്തപുരം ജില്ലയിലെ ശുദ്ധജല തടാകമായ വെള്ളായണി കായൽക്കരയിൽ കാക്കാമൂല ജംഗ്ഷനടുത്തായി പൗൾട്രി ഫാമിലേക്ക് ആവശ്യമുള്ളതെല്ലാം ലഭിക്കുന്ന സ്ഥാപനം മന്ന പൗൾട്രി സ്റ്റോർ എക്ട്രേ കോഴികളെയും കോഴിക്കുഞ്ഞുങ്ങളെയും കൊണ്ടുപോകാൻ കഴിയുന്ന ബോക്സുകൾ തീറ്റപാത്രങ്ങൾ വെള്ളം കുടിക്കുന്നതിനുള്ള പാത്രങ്ങൾ ഓട്ടോമാറ്റിക് ഡ്രിങ്കറുകളിൽ ഉപയോഗിക്കുന്ന നിപ്പിൾ ഹാങ് ചെയ്യാൻ കഴിയുന്ന തീറ്റപാത്രങ്ങൾ വെള്ളപാത്രങ്ങൾ അങ്ങനെ ഒരു പൗൾട്രി ഫാമിലേക്ക് ആവശ്യമുള്ളതെല്ലാം ഒരു കുടക്കീഴിൽ തിരുവനന്തപുരം കാക്കാമൂലയിൽ പ്രവർത്തിക്കുന്ന മന്ന പൗൾട്രി സ്റ്റോറിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നു ഹോൾസെയിൽ ഫാം റേറ്റിൽ ലഭിക്കുന്നതിനാൽ വൻ വിലക്കുറവാണിവിടെ കേരളത്തിലെ എല്ലായിടത്തേക്കും കൊറിയറിലെത്തിക്കുന്നു വിളിക്കുക എട്ട് പൂജ്യം എട്ട് ആറ് ഒൻപത് രണ്ട് നാല് നാല് പൂജ്യം ആറ് ഒൻപത് പൂജ്യം ഏഴ് രണ്ട് നാല് എട്ട് അഞ്ച് നാല് ആറ് എട്ട് നല്ല ഇനം മുട്ടക്കോഴികളെയും നാടൻ കോഴികളെയും കൂട് തീറ്റ തുടങ്ങി വളർത്തുന്നതെങ്ങനെ എന്നെല്ലാം അറിയാനായി ഞങ്ങളുടെ മറ്റുള്ള വീഡിയോകൾ കാണും മലയാളം തമിഴ് കന്നഡ ഹിന്ദി തെലുങ്ക് ഇംഗ്ലീഷ് തുടങ്ങി വിവിധ ഭാഷകളിൽ വീഡിയോകൾ ലഭ്യമാണ് ഓരോ സ്ഥലത്ത് ഇത്തരം സേവനങ്ങൾ ചെയ്യുന്നവരുടെ ഫോൺ നമ്പറുകളും ലഭിക്കുന്നു കാണുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക